നമസ്കാരം ഫ്രണ്ട്സ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ തിരുമോന്ത ക്യാമറയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വളരെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇതൊരു വീഡിയോ സീരീസാണ് അപ്പം ഇതിന് മെയിനായിട്ട് എനിക്ക് പ്രചോദനം നൽകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ആർ ഡി ത്രീ ഫിഫ്റ്റി വാങ്ങണം ആർ എക്സാക്ട് ഫൈവ് സ്പീഡ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കാറുണ്ട് പക്ഷേ സാമ്പത്തികമാണ് ഏറ്റവും വലിയ ഒരു ചാലഞ്ച് ഇനി അങ്ങോട്ട് പോകും തോറും ഈ സാധനങ്ങൾ വാങ്ങാൻ എളുപ്പമല്ല അപ്പം ആദ്യത്തെ കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പേപ്പറില്ലാത്ത വണ്ടി ഒരിക്കലും വാങ്ങരുത് ഫിറ്റ്നസ് ഇല്ലാത്ത വണ്ടി വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് ഫിറ്റ്നസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് പൈസയാവും ഔട്ട് സ്റ്റേഷൻ വണ്ടിയാണെങ്കിൽ എൻ ഒ സി ഉണ്ട് പക്ഷേ എൻ ഒ സി എക്സ്പയർഡ് ആണ് അങ്ങനത്തെയൊക്കെ കേസുകളിൽ പോയി തലവെക്കരുത് അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തലവേദന പിടിച്ച കേസാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു നമുക്ക് അധികം ഇപ്പം സാമ്പത്തികമില്ല ഇപ്പോൾ ഒരു വണ്ടി വാങ്ങാനുള്ള കാശില്ല പക്ഷേ വണ്ടി വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു പൈസ അതായത് നമ്മളെ കൊണ്ടൊക്കെ താങ്ങുന്ന രീതിയിൽ ഒരു പൈസ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പൈസ എടുത്തിട്ടിട്ട് നമ്മൾ അതിനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് അതിനെ വീണ്ടും വിറ്റ് ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കി അതായത് ഇതിപ്പോൾ ആരെയും ചീറ്റ് ചെയ്യാനുള്ള ഒരു ലക്ഷ്യത്തോടെയല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ ഓവർ ദി ഇയേഴ്സ് അതായത് കുറേ വർഷങ്ങൾ കൊണ്ട് ഒരുപാട് സ്പെയർസ് കെട്ടിക്കിടപ്പുണ്ട് വീട്ടിൽ അപ്പം ഇതിനകത്ത് മിക്കതും ഞാനിപ്പം യൂസ് ചെയ്യാറില്ല അപ്പം അത് യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും വളരെ കുറവാണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ വെറുതെ കെട്ടിക്കിടക്കുകയാണ് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് വേണ്ടാത്ത സാധനങ്ങൾ കൊടുത്ത് അടുത്ത എന്തെങ്കിലും ഒരു സാധനം വാങ്ങാം അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പം നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിക്കുക എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിൽക്കാനായിട്ട് സാധനങ്ങളൊന്നും സാധനങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിനെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാക്കാൻ പോവാണ് അതായത് നമ്മളിപ്പോൾ വിറ്റ് കിട്ടുന്ന കാശ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങും അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ റോൾ ചെയ്ത് അടുത്ത സാധനം വാങ്ങാൻ പോകുന്നത് അപ്പം ഇത് ഇന്ത്യയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാർ വാങ്ങുന്നു അപ്പോൾ ഈ ഒരു കാർ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ഡീലർ ലൈസൻസ് ഉണ്ടെങ്കിൽ യു എസിലൊക്കെ വണ്ടികൾ ഓപ്ഷനിൽ പോയി വാങ്ങാൻ പറ്റും അപ്പം അതെന്ന് പറയുന്നത് ഓൾറെഡി പുറത്ത് കിട്ടുന്നതിനെക്കാട്ടി ഒരു മുന്നൂറ് ഇരുന്നൂറ് ഡോളറിനൊക്കെ ആയിരിക്കും അത് കിട്ടുന്നത് അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് വിൽക്കുമ്പോൾ തന്നെ ഒരു ആയിരം ഡോളർ കിട്ടുമ്പോൾ അവർക്ക് അവിടെ തന്നെ നല്ലൊരു മാർജിനായി പക്ഷേ നമ്മളുടെ ഈ നാട്ടിൽ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല നമ്മൾ ഇത് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പറഞ്ഞ പോലെ ഓലക്സിൽ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ തപ്പി നോക്കി വാങ്ങണം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് ചിലപ്പം ഒരു വർഷം നീണ്ടുപോകാം രണ്ട് വർഷം നീണ്ടുപോകാം പക്ഷേ എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ ഇതിനെ എല്ലാവരും ഇപ്പം കാണുന്ന പ്രേക്ഷകരൊക്കെ എൻ്റെ കൂടെ തന്നെ ഈ ഒരു യാത്രയിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഒരു യാത്രയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു R X one thirty five ടാങ്കിന് ഫൈവ് സ്പീഡിൻ്റെ ടാങ്കിന് ഇപ്പോൾ ആറായിരം രൂപയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലായിരം അല്ലെ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എവിടെയെങ്കിൽ കിട്ടുമോ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ അതിനെ ഒരു ആറായിരം രൂപയുടെ ലെവലിലെ സാധനമാക്കുക അതായത് കഴുകി പോളിഷ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് വൃത്തിയാക്കി അപ്പോൾ വൃത്തിയാക്കുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം റേറ്റ് അതിൻ്റെ കൂടും അപ്പം അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ വിറ്റ് ഇപ്പോൾ ആർ എക്സ് എഡിൻ്റെ R X one thirty five five സ്പീഡിൻ്റെ ടാങ്ക് വാങ്ങിച്ചിട്ട് നമ്മൾ അത് കൊടുക്കുമ്പോൾ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്മളുടെ പ്രോഫിറ്റ് ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപ മാറ്റി നമ്മൾ വയ്ക്കും നമ്മൾ ഒറിജിനലി കിട്ടിയ മുതൽ ചിലവാക്കിയ മുതൽ നമ്മൾ തിരിച്ച് നമ്മളുടെ ഫണ്ടിലേക്ക് എടുത്ത് മാറ്റും നമ്മളുടെ ഡെയിലി യൂസിന് വേണ്ടി അപ്പം ഈ ആയിരം രൂപ വെച്ചിട്ടായിരിക്കും അടുത്ത സാധനം വാങ്ങുന്നത് ഇപ്പോൾ അടുത്ത സാധനം ഉദാഹരണത്തിന് ചിലപ്പോൾ ആർ എക്സ് എഡിൻ്റെ പഴയ സെക്കൻഡ് ഹാൻഡ് ഫുൾ ക്ലാമ്പ് സെറ്റായിരിക്കും അതായത് ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ് സ്റ്റേ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻജിൻ ക്ലാംസ് അപ്പോൾ അതാണ് നമ്മൾ ഉദാഹരണത്തിന് വാങ്ങാൻ പോകുന്നതെന്ന് വെച്ചോ ഇപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ആക്രിയിൽ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊന്നും കിട്ടുന്നുള്ള കാര്യം ഉറപ്പില്ല ആക്രിയിൽ നമുക്ക് ഈ ഒരു സാധനം ചിലപ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയട്ടെ ഒരു അഞ്ഞൂറ് രൂപയ്ക്കായിരിക്കും അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് നമ്മളുടെ അഞ്ഞൂറ് രൂപ വീണ്ടും ബാക്കിയുണ്ട് അപ്പോൾ ആ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അടുത്ത സാധനങ്ങൾ വാങ്ങും അപ്പോൾ ഇങ്ങനെ ആയിരം രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് അത് വിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ആയിരത്തി ആയിരിക്കും ഇപ്പം നമ്മളിത് വിൽക്കാൻ നേരത്ത് നമ്മൾ മാർക്കറ്റ് റേറ്റ് നോക്കും മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ട് മാർക്കറ്റ് റേറ്റ് നോക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഓലക്സ് തന്നെയാണ് അപ്പോൾ അവിടെ ഈ സാധനങ്ങൾ എന്ത് വിലയ്ക്ക് വിറ്റ് പോകുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഈ സാധനങ്ങൾ എന്ത് വിലയ്ക്ക് വിറ്റ് പോകുന്നു അതനുസരിച്ച് നമ്മൾ നമ്മളുടെ വില ഒന്നി അതിൻ്റെ ഈക്വലായിട്ട് വയ്ക്കും അല്ലെങ്കിൽ കുറച്ച് കുറവായിട്ട് വയ്ക്കും അങ്ങനെ നമ്മളത് വിൽക്കുമ്പം ഇപ്പോൾ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയായി അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത സാധനം വാങ്ങിച്ച് അതിന് രണ്ടായിരം രൂപയ്ക്ക് വിറ്റ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കയറി പോവാണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ബൈക്ക് വാങ്ങാണ് അപ്പം ഇത് കേട്ടിട്ട് ഇപ്പോൾ എല്ലാവരും ഞെട്ടുമായിരിക്കും ഇന്നലെയും ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ആൾക്കാർ ചിലവർ ചോദിച്ച ആംവേ വല്ലതും ആണോ എന്ന് അങ്ങനെയൊന്നുമല്ല ഉടായ്പ പരിപാടിക്ക് നമ്മൾ ഇറങ്ങില്ല നമ്മൾ ഈ സാധനങ്ങൾ കഷ്ടപ്പെട്ടാണ് ചെയ്യാൻ പോകുന്നത് അതായത് ബെനക്കെട്ട് കുറച്ച് സമയമിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിനെ വിൽക്കാൻ നോക്കുകയാണ് ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് റിസർച്ച് ചെയ്യാനുണ്ട് ഇപ്പം ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു എങ്ങനെ പറയുക അപ്പം ആദ്യം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ആർ എക്സെഡിൻ്റെ അല്ലെ ഒരു ആർ എക്സ് വൺ തേർട്ടി ഫൈവ്ഡ് അല്ലെ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ ചേസ് എവിടെയെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഇരിപ്പുണ്ട് കണ്ടീഷൻ വളരെ നല്ലതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടി അപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്നതിന് മുമ്പേ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എത്ര രൂപയ്ക്കാണ് നമുക്ക് വിൽക്കാൻ കഴിയുക അപ്പം നമ്മൾ നോക്കുമ്പം ഓരോരുത്തർ മൂവായിരം നാലായിരം രൂപ ചോദിച്ചിട്ടുണ്ട് അപ്പം നാലായിരം രൂപയ്ക്കൊന്നും ഇത് കച്ചവടം ആവണമെന്നില്ല അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിച്ചാണെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾക്കൊരു മൂവായിരം രൂപയ്ക്ക് ഇത് വിൽക്കാം പക്ഷേ നിങ്ങളുടെ കയ്യിരിക്കുന്ന സാധനത്തിന് അതിൻ്റെ അത്രയും കണ്ടീഷൻ ഉണ്ടോ അത് ആദ്യം നോക്കണം അപ്പോൾ കണ്ടീഷൻ ഇല്ലെങ്കിൽ അത് ആ കണ്ടീഷനിലാക്കി എടുക്കാൻ എത്ര പൈസയാണ് ഇപ്പം ചിലപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ ഒരു ഒന്ന് രണ്ട് റോളിങ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നഷ്ടം വന്നേക്കാം പക്ഷെ ആ നഷ്ടം കൊണ്ട് നമ്മൾ തളരരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീറോ പൈസ വെച്ചാൽ തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഓരോ രൂപ കിട്ടുന്നത് നമുക്ക് ലാഭമാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ കളിക്കകത്ത് ഇറങ്ങാൻ ഇപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എല്ലാ സ്പെയറും അതായത് ഞാൻ ഉപയോഗിക്കാത്ത ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പെയർസ് എല്ലാം എടുത്ത് ഞാനിപ്പം ലിസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഒരു ബയറിനെ വാങ്ങി കണ്ടുപിടിക്കലാണ് അപ്പോൾ ആ ബയറിനെയും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യത്തെ ഫണ്ട് വന്നു തുടങ്ങും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡെസ്പറേറ്റ് ആവരുത് ഇപ്പോൾ ഒരുത്തം വന്ന് നമ്മളുടെ അടുത്ത് പറയുകയാണ് നിങ്ങളുടെ അയ്യായിരം രൂപയുടെ സാധനത്തിന് ഞാൻ ആയിരം രൂപയെ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ പോയി തെറി വിളിക്കാനും നിൽക്കരുത് അല്ലാതെ ഒരു ആയിരം രൂപയ്ക്ക് അത് വിൽക്കരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ സാധനം ഒരു അയ്യായിരം രൂപയ്ക്ക് വിറ്റ് പോകുമെന്ന് അറിയാമെങ്കിൽ വെയിറ്റ് ചെയ്യുക അത് പേഷ്യൻസ് ആണ് ഏറ്റവും വലുത് ഇത് നമ്മളൊരു വലിയ ഗെയിമാണ് കളിക്കാൻ പോകുന്നത് ചെറിയ ഗെയിമല്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഈ ഗെയിം കളിക്കാൻ ഓക്കെ അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് വിൽക്കാൻ പറ്റിയ അത് നോക്കാം അപ്പം ഇനി അതിലോട്ടാണ് നമ്മൾ തിരിയാൻ പോകുന്നത് ശരി അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള സ്പെയർസ് ഓക്കെ ഇതിനകത്ത് ഒരു ആർ എക്സഡിൻ്റെ ഫുൾ ബോഡി കിറ്റുണ്ട് ഇതിന് റിപ്പയർ ചെയ്യേണ്ടി വരും ഈ ഒരു ചെറിയ പീസ് മിസ്സിംഗ് ആണ് അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ചെയ്യേണ്ടി വരും ഇത് റിപ്പയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി മാസ്കും റിപ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷേ മാസ്കിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് റിപ്പയർ ചെയ്ത ടെയിൽ പാനലിൽ ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട് അത് നമുക്ക് റിപ്പയർ ചെയ്യാം ഇവിടുത്തെ ഒരു സാധനം മിസ്സിംഗ് ആണ് അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക് കിറ്റ് പിന്നെ അതാ നമുക്ക് ഇവനെയും കൂടെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇത് ടാങ്ക് ടാങ്ക് ഞാൻ ഫുൾ റിപ്പയർ ചെയ്യിപ്പിച്ചതാണ് അതിൻ്റെ ഫുൾ തകിടൊക്കെ മാറ്റി നന്നായിട്ട് ചെയ്തതാണ് എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ടു കെ പ്രൈമർ അടിച്ച് വെച്ചേക്കാണ് ഇത് ഒന്ന് അറുന്നൂറ് പേപ്പർ വെച്ച് നന്നായിട്ട് തേച്ചത് ഈ ഒലിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണെങ്കിൽ ഡയറക്റ്റ് പെയിൻ്റ് അടിക്കാം വേറെ ഒന്നും ചെയ്യേണ്ട ഇത് നല്ല കൂടിയ ടു കെ പ്രൈമറാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നു ഇത് പഴയ ഒരു ആർ എക്സിൻ്റെ കൂടെ വന്ന അലോയ്സാണ് ഫിയറോ എഫ് ടുവിൻ്റെ ഡിസ്ക് പ്ലേറ്റ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഈ പ്രോട്ടോണിൻ്റെ ചേമ്പർ എടുത്ത് നമ്മളുടെ ബിഗ് ബോർ കിറ്റിന് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ വിചാരിച്ച അതിന് കസ്റ്റമായിട്ട് ഒരു ചേമ്പർ ചെയ്യാം അപ്പോൾ ഇതെന്തായാലും കൊടുക്കുന്നുണ്ട് ആർ എക്സ് ഹൺഡ്രഡിൻ്റെ സിക്സ് ഹോൾ സൈലൻസറാണ് അത് നടുക്ക് വെച്ച് പൊട്ടിപ്പോയി അപ്പം പൊട്ടി കഴിഞ്ഞിട്ട് അതിനെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പൊട്ടിയത് അതുകൊണ്ടാണ് ഇതിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം മറ്റേ അതിൻ്റെ സിക്സ് ഹോളും ചിൽ ചില്ലുകളെല്ലാം ഉണ്ടോ ഒന്നും മോഡിഫൈ ചെയ്തിട്ടില്ല അടുത്തതൊരു ഷോഗൻ്റെ സൈലൻസറാണ് അത് നമുക്ക് കൊടുക്കാം പിന്നെ ഇത് ആർ ഡി വൺ സെവൻറ്റി ഫൈയുടെ ഫോർക്ക് സെറ്റാണ് മഡ് ഗാർഡും അതെ പക്ഷേ mud guard R D three ഫിഫ്റ്റിക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക പക്ഷെ കുറച്ച് പണിയുണ്ട് ഇതിനകത്ത് പിന്നെ ഉള്ളത് ഒരു ആർ എക്സ് ഹൺഡ്രഡിൻ്റെ ഹെഡുണ്ട് ചെയിൻ കവേഴ്സ് ഉണ്ട് ഒറിജിനൽ ഓൾഡ് ടൈപ്പ് അതായത് മേളിൽ ഹോൾ വരുന്നത് ഇപ്പോൾ വരുന്നതൊക്കെ താഴെയല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ആർ ഡിയുടെ ഇതൊരു മറ്റേ സീറ്ററിങ് ആണ് എൻ്റെ ബാക്കിൽ വരുന്നത് ഗ്രാബ് റെയിൽ എന്നും പറയും ഇത് ആഫ്റ്റർ മാർക്കറ്റ് പിന്നെ കോണ്ടിനെൻ്റൽ ജി ടിയുടെ മഡ് ഗാർഡ് പിന്നെ അത് കഴിഞ്ഞ് ഫോർക്ക് ബ്രേസ് പിന്നെ ആർ ഡിയുടെ വൈസർ വൈസറിനകത്ത് ഈ ഗ്ലാസ് ചെറുതായിട്ട് അല്ല നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതും അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടി റേറ്റ് ഇടാം റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തുടങ്ങാം നമ്മുടെ ഫിയർ എഫ് ടുവിൻ്റെ റോട്ടർ ഒരു അഞ്ഞൂറ് രൂപ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം വേറെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് റിംസ് രണ്ടും ഇപ്പം ഫേസ്ബുക്കിലും ഓയിലെക്സിലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ അയ്യായിരം ആറായിരം രൂപയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇപ്പം ഷിപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഷിപ്പിങ്ങിൻ്റെ കോസ്റ്റ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിസ്ക് ആക്കാം ഇപ്പോൾ ഇവിടെ ഇത് പ്ലേറ്റ് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു അഡാപ്റ്റർ പ്ലേറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് തന്നെ ഹോൾ ഡ്രിൽ ചെയ്ത് ഇതിനെ ഡിസ്ക് ആക്കാൻ പറ്റും അപ്പം ഇതൊരു തെറ്റില്ലാത്ത ഓപ്ഷനാണ് ചിലവർക്കൊക്കെ ആവശ്യം വരും ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല അപ്പം ആവശ്യമുള്ളവർക്ക് നമുക്കിത് കൊടുക്കാം പ്രോട്ടോൺ ചേമ്പർ എനിക്കൊന്ന് ഈസിലി ഒരു four to five thousand rupees കിട്ടുകയാണ് അപ്പം നമുക്കൊരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇടാം അല്ല ഒരു ത്രീ തൗസൻഡ് ഇടാം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തിനാ സിക്സ് ഹോൾ സൈലൻസർ ഇപ്പം ഇത് പ്ലേറ്റ് ചെയ്യാൻ തന്നെ ആയിരം രൂപയായി പിന്നെ ഇത് പൊട്ടിപ്പോയി ഇത് വേസ്റ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ റിപ്പയറും ചെയ്യിച്ചു ഞാൻ അതുകൊണ്ട് ഇത് ഒരു ആയിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഷോഗിൻ്റെ ചേംബർ സൈലൻസറാണ് അപ്പോൾ അത് ജസ്റ്റ് ചെറുതായിട്ട് തുരുമ്പെടുത്തിട്ടേ ഉള്ളൂ ഇതൊന്ന് നന്നായിട്ട് സാൻഡ് പേപ്പർ ഇട്ട് വരച്ച് കഴിഞ്ഞാൽ വീണ്ടും പൗഡർ കോട്ട് ചെയ്ത് പുത്തനാക്കാൻ പറ്റും എല്ലാം പാർട്സും ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ഇത് നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് വിൽക്കാൻ നോക്കാം അടുത്തെന്ന് പറയുന്നത് ആർ ഡി ത്രീ ഫിഫ്റ്റിയുടെ ഒറിജിനൽ ചെയിൻ സ്പ്രോക്കറ്റാണ് പിന്നെ ബുള്ളറ്റിൻ്റെ ഓറിങ് ചെയിനാണ് അപ്പോൾ ഈ ചെയിൻ സ്പ്രോക്കറ്റ് ഞാൻ എൻ്റെ വണ്ടിയിൽ മാറിയതാണ് അപ്പോൾ ഇതിനകത്ത് വലിയ കുഴപ്പമില്ല ഇത് ഒരു ബാക്കപ്പായിട്ട് ഞാൻ വെച്ചിരുന്നതാണ് അപ്പോൾ ഈ സാധനം നമുക്കൊരു ഏറ്റവും ഒരു അഞ്ഞൂറോ അറുന്നൂറോ രൂപയ്ക്ക് കൊടുക്കാം അടുത്ത ഈ ബോഡി കിറ്റ് എല്ലാം കൂടെ നമുക്കൊരു ആയിരം രൂപയ്ക്ക് കൊടുക്കാം ചെയിൻ കവറ് ഇത് ഫ്രഷ്ലി പെയിൻറ്റഡ് ആണ് പക്ഷേ ഇരുന്നിരുന്ന അഴുക്കായിപ്പോയി അപ്പോൾ ഇത് നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അടുത്തതെന്ന് പറയുന്ന ടാങ്ക് ടാങ്ക് ഈ പറയുന്ന പോലെ കിട്ടാനില്ല ഇതിനകത്ത് ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെൽഡിങ്ങിനൊക്കെ ചിലവാക്കി പിന്നെ ഇത് ഫുൾ കഷ്ടപ്പെട്ടിരുന്ന് ബോഡി വർക്കൊക്കെ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ടാങ്കാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വില പിടിപ്പുള്ള സാധനം നമുക്കിത് ഒരു ആറായിരം രൂപ പ്ലസ് ഷിപ്പിങ്ങിന് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്വിക്ക്ലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇട്ടില്ല R D one seventy five അല്ലെ ആർ ഡി ത്രീ ഫിഫ്റ്റിക്ക് ഇടാൻ പറ്റുന്ന മഡ് ഗാർഡ് നമുക്കൊരു അഞ്ഞൂറ് രൂപ പിന്നെ അതിൻ്റെ ഇത് ആർ ഡി വൺ സെവൻറ്റി ഫൈവിൻ്റെ ഫ്രണ്ട് ഫോർക്കാണ് പിന്നെ അതിൻ്റെ ബാക്കി സാധനങ്ങളും അപ്പോൾ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ അഞ്ഞൂറല്ല അഞ്ഞൂറ് തീരെ കുറഞ്ഞുപോയി ആയിരം രൂപയാണെങ്കിൽ നമുക്ക് കൊടുക്കാം ഇതിനകത്തൊരുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർ എക്സ് ഹൺഡ്രഡിന് ഇതിൻ്റെ വൺ സെവൻറ്റി ഫൈവയുടെ തന്നെ ഹബ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രേക്കിംഗ് പവർ കൂടും ഫ്രണ്ടിൽ അപ്പോൾ ഡിസ്ക് വേണ്ട ഡ്രം ബ്രേക്സ് മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ അത് നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ അതാണ് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ റിമ്മ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് പ്രോട്ടോണിൻ്റെ ചേമ്പർ ഒരു മൂവായിരം ഇടാം അപ്പം അയ്യായിരത്തി അഞ്ഞൂറ് പ്ലസ് ആർ എക്സ് ഹൺഡ്രഡിൻ്റെ ആയിരം ആറായിരത്തി അഞ്ഞൂറ് ഷോഗൻ്റെ രണ്ടായിരം ഏഴായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നമ്മുടെ R D one seventy five mud guard എണ്ണായിരം പ്ലസ് ആയിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പിന്നെ അത് കഴിഞ്ഞിട്ട് മാസ്കിൻ്റെ പ്രൈസ് നമുക്ക് പറയാം ഈ ചെയിൻസ് പ്രോക്കറ്റ് അഞ്ഞൂറ് അപ്പോൾ അത് പതിനായിരം പതിനായിരം പിന്നെ കോണ്ടിനെൻ്റൽ ജി ടിയുടെ മഡ് ഗാർഡ് നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ അത് ആ ഒരു അഞ്ഞൂറാകുമ്പം പതിനായിരത്തി അഞ്ഞൂറ് പിന്നെ സീറ്റ് നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അപ്പം പതിനൊന്ന് അഞ്ഞൂറ് അതും കൂടെ കൂട്ടിയിട്ടാണ് അവന് ഈ ബോഡി കിറ്റ് എല്ലാം കൂടെ നമുക്കൊരു ആയിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ ആയിരം രൂപ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മഡ് ഈ ചെയിൻ കവർ അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് പിന്നെ ഇതിനകത്ത് ഈ ഹെഡ് നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം പന്ത്രണ്ട് അഞ്ഞൂറും അഞ്ഞൂറും പതിമൂന്ന് പിന്നെ ഈ മാസ്ക് രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ പതിമൂന്നും പതിമൂന്ന് അഞ്ഞൂറും അല്ല പതിമൂന്നും മാസ്ക് പതിനഞ്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മറ്റേ ഇതിൻ്റെ ഡിസ്ക് പ്ലേറ്റ് ഫിയറോ എഫ് ടുവിൻ്റെ അതൊരു അഞ്ഞൂറ് അപ്പം പതിനഞ്ച് അഞ്ഞൂറ് പിന്നെ അടുത്തത് ഈ ടാങ്ക് ആറായിരം ഇരുപത്തൊന്ന് അഞ്ഞൂറ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇതിൽ നിന്ന് വരാനുള്ള ഒരു ഏകദേശം വരുമാനമുണ്ട് അപ്പം നമുക്കിനിയിപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒന്നീ ഓയിലെക്സിലിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ മെസ്സേജ് ചെയ്താൽ മതി നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം ഈ വിലകളൊക്കെ ഏകദേശം ഫിക്സ്ഡ് ആണ് ഇത് ഞാൻ വളരെ കുറച്ച് വിലയാണ് ഇട്ടേക്കുന്നത് ഈ വിലയ്ക്കൊന്നും നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കിട്ടില്ല അപ്പം താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക നമുക്ക് എന്തായാലും ടൈം പാസ് ചെയ്യാനുള്ള സമയമില്ല നമുക്കൊരു സൂപ്പർ ബൈക്ക് വാങ്ങണം അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കിക്ക് ഓഫ് ചെയ്യണം എന്നിട്ട് ഇതിനകത്ത് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ എനിക്ക് കുറച്ച് ഇപ്പോൾ ഓൺലൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ച് തരാൻ പറ്റുമെങ്കിൽ അത് തരിക നമുക്ക് നോക്കാം അത് ലാഭമുള്ള സാധനമാണെങ്കിൽ നമുക്ക് വാങ്ങാം കൂടുതലും നമ്മൾ ലോക്കൽ ആയിട്ട് വാങ്ങാനാണ് നോക്കുന്നത് ഷിപ്പിങ്ങും ലോക്കൽ തന്നെ ആരെങ്കിലും വന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ലതാണ് അല്ലാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഷിപ്പ് ചെയ്ത് വിടാനൊക്കെ കുറച്ച് തലവേദന ആയിരിക്കും നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് പോകുന്നതെന്ന് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും സാധനങ്ങളുടെ ലിസ്റ്റും കണ്ടു ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസും കണ്ട് ഈ പ്രൈസ് എന്ന് പറയുന്നത് റിജിഡ് അല്ല ഒരു ഇതൊക്കെ നെഗോഷ്യബിളാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മിനിമം നമുക്കൊരു ഇരുപതിനായിരം രൂപയെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാം കൂടെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പക്ഷെ അങ്ങനെ ആരും വരത്തില്ല അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് തന്നെ കൊടുക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ ഒക്കെ നെഗോഷ്യബിളാണ് പക്ഷെ ഒരു ലിമിറ്റിനപ്പുറമല്ല പിന്നെ ഈ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും എടുത്തു കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറയും ഷിപ്പിങ്ങിൻ്റെ പൈസയും കൂടെ തരാൻ പറയും അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ഉദ്ദേശമല്ല നമ്മൾ ഒരു വീഡിയോ സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മിനിമം വിലയ്ക്ക് അപ്പുറം കൊടുക്കില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലാൻ നടക്കില്ല അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇനീഷ്യലി ഇത്രയും സാധനങ്ങൾ വിൽക്കാനായിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇനീഷ്യൽ പൂൾ ഓഫ് മണി കിട്ടാനാണ് അത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അത് ഉപയോഗിച്ച് അടുത്ത സാധനം വാങ്ങും അപ്പം അങ്ങനെ നമ്മൾ ഒരു രണ്ട് മൂന്ന് റോളിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഇനീഷ്യലി ഇട്ട പൈസ തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് എൻ്റെയും പ്ലാൻ അപ്പം നമുക്കിനി ഈ സാധനങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഓയിൽ എക്സിലിടാം ഓയിൽ എക്സിലിട്ടിട്ട് ഇത് കൊടുക്കാൻ നോക്കാം അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് പറ്റുമെങ്കിൽ ലോക്കൽ ആരെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഇത് എനിക്ക് കൊടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പക്ഷെ അതേസമയം ഈ പറഞ്ഞ പോലെ ഔട്ട് സൈഡ് ട്രിവാൻഡ്രൊക്കെ അയക്കാനാണെങ്കിൽ കുറച്ച് മെനക്കേടുണ്ട് പക്ഷേ എന്തായാലും നമുക്ക് ഈ വീഡിയോ സീരീസ് ഉണ്ടാക്കാൻ മെനക്കെട്ടേ പറ്റുള്ളൂ അപ്പം അതാണ് നമ്മളുടെ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് പോകുമെന്ന് എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എന്തായാലും എനിക്ക് ഈ പറഞ്ഞ പോലെ സൂപ്പർ ബൈക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ ഇപ്പോഴേ കണ്ടു തുടങ്ങി അപ്പം നമ്മൾ പെട്ടത് തന്നെ അത് വാങ്ങുമായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പൈസ വെച്ച് മാത്രമാണ് വാങ്ങാൻ പോകുന്നത് വേറെ ഒരു വരുമാനവും നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും നമുക്ക് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കൊണ്ട് മെസ്സേജ് ചെയ്യിപ്പിക്കുക പ്രൈസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ പ്രൈസിനെ തന്നെ നിങ്ങൾക്ക് ഈ സാധനം കൊടുക്കാൻ എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഞാൻ പ്രൈസൊക്കെ റീസണബിളായിട്ടാണ് ഇട്ടേക്കുന്നത് ഓവറായിട്ടല്ല അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ചെറിയ നെഗോഷിയേഷൻസ് ഒക്കെ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഇപ്പോൾ തുടങ്ങാൻ വേണ്ടിയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മിനിമം ഒരു ട്വൻറ്റി തൗസൻഡ് വെച്ചിട്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടത് ഇനി കുറേ സാധനങ്ങളും കൂടെ ഉണ്ട് പക്ഷേ അതൊന്നും ഞാനിപ്പോൾ കൊടുക്കാനുള്ള ഒരു മൂഡിലല്ല ഇതൊക്കെ ഞാൻ പണ്ടേ കൊടുത്തായിരുന്നെങ്കിൽ ഈ സാധനങ്ങളൊന്നും ഇവിടെ കാണത്തില്ല അതുകൊണ്ട് ഞാൻ ഓരോ സാധനങ്ങൾ എപ്പോഴും വണ്ടിയിൽ നിന്ന് ഇളക്കുമ്പം സേവ് ചെയ്ത് വെക്കും അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം അതാണ്